KTurtleന്റെ ആമുഖ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ KTurtle ഉപയോഗിച്ച് തുടങ്ങാനുള്ള അടിസ്ഥാന പാഠങ്ങൾ പരിചയപ്പെടുന്നു. ഇവിടെ പഠിക്കുന്നത് KTurtle window, editor, canvas, menu bar, tool bar കൂടാതെ ടർട്ടിൽ നീക്കുന്നത് ലൈനുകൾ വരയ്ക്കുകയും ദിശ മാറ്റുകയും ചെയ്യുന്നത് ട്രയാങ്കിൾ വരയ്ക്കുന്നത് ഇവിടെ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ലിനക്സ് ഓഎസ് വെർഷൻ 12.04 ഉം KTurtle വെർഷൻ 0.8.1 ബീറ്റയും എന്താണ് KTurtle ബേസിക് പ്രോഗ്രാമിംഗ് പഠിക്കാനുള്ള സൗജന്യ ആണ് KTurtle കമ്പ്യൂട്ടറിലൂടെയുള്ള ഇന്ററാക്റ്റീവ് പഠനത്തിന് ഇത് ഉപകരിക്കുന്നു KTurtle ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ് KTurtle പ്രോഗ്രാമിംഗ് വളരെ എളുപ്പമുള്ളതാക്കുന്നു. കുട്ടികളെ കണക്ക് പഠിപ്പിക്കാൻ സഹായിക്കുന്നു. പ്രോഗ്രാമറുടെ സംഭാഷണ ഭാഷയിലേക്ക് കമാൻഡ്സ് വിവർത്തനം ചെയ്യുന്നു. കമാൻഡ്സിനെ ദൃശ്യവൽക്കരിക്കുന്നു. സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഉപയോഗിച്ച് KTurtle ഇൻസ്റ്റാൾ ചെയ്യാം. സിനാപ്റ്റിക് പാക്കേജ് മാനേജറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി ഞങ്ങളുടെ വെബ്സൈറ്റിലെ ഉബുണ്ടു ലിനക്സ് ട്യൂട്ടോറിയൽ നോക്കുക KTurtle ആപ്ലിക്കേഷൻ തുറക്കാം ഡാഷ് ഹോം ക്ലിക്ക് ചെയ്യുക സെർച്ച് ബാറിൽ KTurtle ടൈപ്പ് ചെയ്യുക KTurtle ഐക്കൺ ക്ലിക്ക് ചെയ്യുക KTurtle വിൻഡോ കാണാം ഇതാണ് മെനു ബാർ മെനു ബാറിന് മുകളിൽ മെനു ഐറ്റംസ് കാണാം file edit Canvas, Run, Tools, Settings, Help. Bar ഉപയോഗിച്ച് മിക്കവാറുമുള്ള പ്രവർത്തികൾ ചെയ്യാം. ഇടതുവശത്തെ എഡിറ്ററിൽ ടർട്ടിൽ സ്ക്രിപ്റ്റ് കമാൻഡ്സ് ടൈപ്പ് ചെയ്യാം. എഡിറ്ററിലെ മിക്കവാറും ഫങ്ഷൻസ് ഫയൽ, എഡിറ്റ് മെനൂസിൽ കാണാം. എഡിറ്ററിൽ കോഡ് അടിക്കാൻ വിവിധ മാർഗങ്ങളുണ്ട് എളുപ്പവഴി എക്സാമ്പിൾ ഉപയോഗിക്കുന്നതാണ് ഫയലിൽ പോയി എക്സാമ്പിൾസ് തിരഞ്ഞെടുക്കുക ഇവിടെ ഫ്ലോട്ട് തിരഞ്ഞെടുക്കുന്നു തിരഞ്ഞെടുത്ത എക്സാമ്പിളിന്റെ കോഡ് എഡിറ്ററിൽ തുറക്കുന്നു മെനു ബാറിലോ അല്ലെങ്കിൽ ടൂൾ ബാറിലോ റൺ ക്ലിക്ക് ചെയ്താൽ കോഡ് പ്രവർത്തിക്കും മറ്റൊരു രീതി നിങ്ങളുടെ സ്വന്തം കോഡ് എഡിറ്ററിൽ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ എഡിറ്ററിൽ ഒരു കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യുക ഉദാഹരണമായി മറ്റ് KTurtle ഫയലുകളിൽ നിന്ന് ടർട്ടിൽ ഡ്രോയിങ്സ് നടത്തുന്ന ക്യാൻവാസ് വലതുവശത്താണ് എഡിറ്ററിലെ കമാൻഡ്സിന് അനുസൃതമായി ടർട്ടിൽ ക്യാൻവാസിൽ വരയ്ക്കുന്നു ടൂൾ ബാറിലെ റൺ ഓപ്ഷൻ എഡിറ്ററിലെ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു എക്സിക്യൂഷൻ സ്പീഡിന്റെ ഒരു ലിസ്റ്റ് കാണാം full speed no highlighting and inspector full speed slow slower slowest, step by step അബോട്ടും പോസും യഥാക്രമം എക്സിക്യൂഷൻ നിർത്താനും പോസ് ചെയ്യാനും സഹായിക്കുന്നു. ഈ കോഡ് റൺ ചെയ്യാം. ടർട്ടിൽ ക്യാൻവാസിൽ ഒരു പുഷ്പം വരയ്ക്കുന്നു. പുതിയ KTurtle ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ ഡിഫോൾട്ട് ആയി ടർട്ടിൽ ക്യാൻവാസിന്റെ മധ്യത്തായിരിക്കും ടർട്ടിൽ ചലിപ്പിക്കാം ടർട്ടിലിന് മൂന്ന് തരത്തിലുള്ള ചലനങ്ങളുണ്ട് മുന്നോട്ട് പോകുന്നു പുറകോട്ട് പോകുന്നു ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുന്നു സ്ക്രീനിലെ ഒരു സ്ഥലത്തേക്ക് ചാടുവാനും ഇതിന് കഴിയും ചെറുതായി മങ്ങിയിരിക്കുമെങ്കിലും ഞാൻ ഈ പ്രോഗ്രാം ടെക്സ്റ്റ് zoom ചെയ്യാം. ഒരു ഉദാഹരണം നോക്കാം. എഡിറ്ററിൽ താഴെ പറയുന്ന കമാൻഡുകൾ ടൈപ്പ് ചെയ്യുക. Reset forward 100 turn right 120 forward 100 right 120, forward 100, right 120. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കോഡിന്റെ നിറം മാറുന്നത് ശ്രദ്ധിക്കുക. ഇതിനെ ഹൈലൈറ്റിംഗ് എന്ന് പറയുന്നു. വ്യത്യസ്ത കമാൻഡുകൾ പലതരത്തിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു. ഇത് നീളമുള്ള കോഡുകൾ എളുപ്പത്തിൽ വായിക്കാൻ സഹായിക്കുന്നു കോഡ് വിശദീകരിക്കാം റീസെറ്റ് ടർട്ടിലിനെ ഡിഫോൾട്ട് പൊസിഷനിൽ കൊണ്ടുവരുന്നു ഫോർവേഡ് 100 കമാൻഡ് ടർട്ടിലിനെ 100 പിക്സൽ മുന്നിലേക്ക് നീക്കുന്നു ടേൺറൈറ്റ് 120 ടർട്ടിലിനെ 120 ഡിഗ്രി ആന്റി വൈസ് ആയി തിരിക്കുന്നു ഒരു ത്രികോണം വരയ്ക്കാൻ ഈ കമാൻഡുകൾ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യാം ഏത് കമാൻഡാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് കാണാൻ സ്ലോ തിരഞ്ഞെടുക്കുക ത്രികോണം വരയ്ക്കപ്പെട്ടു മറ്റൊരു ഉദാഹരണം വഴി ക്യാൻവാസിനെ എങ്ങനെ മനോഹരമാക്കാമെന്ന് നോക്കാം റിപ്പീറ്റ് കമാൻഡ് ഉപയോഗിച്ച് ത്രികോണം വരയ്ക്കാം നിലവിലെ പ്രോഗ്രാം മായ്ച്ചു കളയുന്നു വ്യക്തമായി കാണുന്നതിനായി പ്രോഗ്രാം ടെക്സ്റ്റ് വലുതാക്കാം എഡിറ്ററിൽ താഴെ പറയുന്ന കമാൻഡുകൾ ടൈപ്പ് ചെയ്യുക reset canvas size space 200,200 canvas colour space 0,255,0 pen colour space 0,0,255 penwidth space 2, repeat space 3, curly bracesൽ forward 100, turn left 120. ഇപ്പോൾ കോഡ് വിശദീകരിക്കാം. reset command turtle ne default position il kondu കൊണ്ടുവരുന്നു. Canvas size 200,200 canvas വീതിയും പൊക്കവും 200 പിക്സലായി സെറ്റ് ചെയ്യുന്നു. Canvas color 0,255,0 canvasനെ പച്ച നിറത്തിലാക്കുന്നു. 0,255,0 ഒരു RGB കോമ്പിനേഷൻ ആയതിനാൽ പച്ചയ്ക്ക് 255 ഉം മറ്റുള്ളവയ്ക്ക് ആയി സെറ്റ് ചെയ്യുന്നു. ഇത് ക്യാൻവാസിനെ പച്ച നിറത്തിലാക്കുന്നു പെൻ കളർ 0,0,255 പേനയുടെ നിറം നീലയാക്കുന്നു RGB കോമ്പിനേഷനിൽ നീലയ്ക്ക് 255 ആയി സെറ്റ് ചെയ്യുന്നു പെൻ വിഡ്ത് 2 പേനയുടെ വീതി 2 പിക്സലായി സെറ്റ് ചെയ്യുന്നു റിപ്പീറ്റ് കമാൻഡിന് ശേഷം ഒരു നമ്പറും കേളി ബ്രാക്കറ്റിനുള്ളിലെ കമാൻഡ്സും കാണുന്നു ഇതുമൂലം കേളി ബ്രാക്കറ്റിനുള്ളിലെ കമാൻഡുകൾ അത്രയും പ്രാവശ്യം ആവർത്തിക്കുന്നു ഇവിടെ കേളി ബ്രാക്കറ്റിനുള്ളിലെ കമാൻഡുകൾ ഫോർവേഡ് 100 ഉം ടേൺ ലെഫ്റ്റ് 120 ഉമാണ് ത്രികോണത്തിന് മൂന്ന് വശങ്ങൾ ഉള്ളതിനാൽ റിപ്പീറ്റിന് ശേഷം 3 എഴുതിയിരിക്കുന്നു ഈ കമാൻഡുകൾ മൂന്ന് പ്രാവശ്യം ഒരു ലൂപ്പിൽ റൺ ചെയ്യുന്നതിനാൽ ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങളും വരയ്ക്കുന്നു കോഡ് റൺ ചെയ്യാം പ്രോഗ്രാം എക്സിക്യൂഷനായി സ്ലോ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു ക്യാൻവാസിന്റെ നിറം പച്ചയാവുകയും ടർട്ടിൽ ത്രികോണം വരയ്ക്കുകയും ചെയ്യുന്നു ഫയൽ സേവ് ചെയ്യാം ഫയൽ തിരഞ്ഞെടുത്ത് save as save as dialog box തുറക്കുന്നു ഫയൽ സേവ് ചെയ്യുന്നതിനായി ഡോക്യുമെന്റ് ഫോൾഡർ തിരഞ്ഞെടുക്കുന്നു ഫയൽ നെയിം ട്രയാങ്കിൾ എന്ന് ടൈപ്പ് ചെയ്ത് സേവ് ക്ലിക്ക് ചെയ്യുക ശ്രദ്ധിക്കുക ഫയലിന്റെ പേര് ടോപ്പ് പാനലിൽ കാണുന്നു എല്ലാ ടർട്ടിൽ ഫയലിനെയും പോലെ ഡോട്ട് ടർട്ടിൽ എന്ന് സേവ് ചെയ്യപ്പെടുന്നു ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് KTurtleന്റെ എഡിറ്റർ കാൻവാസ് ടൂൾ ബാർ, ടർട്ടിലിന്റെ ചലനം ലൈനുകൾ വരയ്ക്കുകയും ദിശ മാറ്റുകയും ചെയ്യുന്നത് ത്രികോണം വരയ്ക്കുന്നത് ഒരു അസൈൻമെന്റ് കമാൻഡുകൾ ഉപയോഗിച്ച് ഒരു ചതുരം വരയ്ക്കുക forward, backward turn left turn right repeat background colour, pen width, pen colour എന്നിവ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കുക. RGB കോമ്പിനേഷനിലെ വാല്യൂവിൽ മാറ്റം വരുത്തുക. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. Spoken tutorial project team spoken ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contact@spoken-tutorial.org ൽ ബന്ധപ്പെടുക spoken tutorial project talk to a teacher പ്രോജക്റ്റിന്റെ ഭാഗമാണ് ഇതിനെ പിന്താങ്ങുന്നത് national mission on education through ICT MHRD government of India ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ spoken hyphen tutorial dot O R G slash N M E I C T hyphen ഇൻട്രോയിൽ ലഭ്യമാണ് ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് Devi Senan I I T Bombay ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി